കേര ഫെഡിന്റെ കേര വെളിച്ചെണ്ണ തന്നെ ചോദിച്ചു വാങ്ങൂ ആരോഗ്യം സംരക്ഷിക്കൂ കേര ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനം പരിശുദ്ധം കേര ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം